welcome back to my channel it's me N R official yoyo അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടൊന്നല്ലേ നമ്മൾ ക്രോമാക്കി വഴി എഫക്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് മാത്രമിരുന്നത് അപ്പൊ നമ്മൾ നമ്മളെ പഴയ സ്റ്റുഡിയോയിലേക്ക് എഴുതിയിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇന്ന് അൺബോക്സിങ് റിവ്യൂ ചെയ്യാൻ പോകുന്ന അൺബോക്സിങ് ചെയ്യുന്നില്ല ജസ്റ്റ് റിവ്യൂ നല്ലൊരു budget friendly headset yeah with mic ഉണ്ട് കേട്ടോ മറ്റേ നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ക്യാൻസലേഷൻ വോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇതാണ് നമ്മളെ സാധനം വയർ റെഡി തരാം കണ്ടോ ഇതാണ് നമ്മളെ ഹെഡ്സെറ്റ് നമുക്ക് മൈക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന മൈക്ക് ഉണ്ട് ഒരു ഗെയിമിങ്ങിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇട്ടിട്ട് ഇങ്ങനെയാണ് ഓക്കെ മൈക്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം ഓക്കെ മൈക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ mic noise cancellation mic with headset okay അപ്പോൾ ഇതിൻ്റെ ഇല്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട് അല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡ് അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഈ സ്പോഞ്ചില്ലേ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ നമുക്ക് ചെവീൻ്റെ എവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് അതായത് മൈക്ക് എന്ന് പറഞ്ഞാൽ one eighty sixty one eighty degree വരെ നമുക്ക് തിരിക്കാൻ പറ്റും ഇങ്ങനെ വൺ എയ്റ്റി ഡിഗ്രി വരെ നമുക്ക് തിരിക്കാൻ പറ്റും ത്രീ സിക്സ്റ്റി അല്ല വൺ എയ്റ്റി ഡിഗ്രി വരെ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ ആണെന്നാണ് കമ്പനി പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാം കൂടി മൂന്ന് മൈക്ക് ഉണ്ട് യാ ഒന്ന് നമ്മൾ ഡബിൾ റെട്ടുണ്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡൻ്റെ മൈക്ക് പിന്നെ നമ്മളെ ഈ മൈക്ക് വൈ അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു കേട്ടോ അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ ഇത്തിരി ഷോർട്സ് കണ്ടിട്ടു അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതിൻ്റെ കണക്ട് ചെയ്യട്ടെ ഓക്കെ ഓക്കെ ഞാൻ ഇതിൻ്റെ ഓഡിയോ ജാക്ക് പറഞ്ഞില്ല അല്ലേ audio jack three point five M M audio ജാക്കാണ് തന്നെയല്ലേ കറക്റ്റാണ് തോന്നുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഹൈഡ് അപ്പോൾ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഫോൺ നമ്മൾ ഈ മൈക്കിന് നിന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ മൈക്ക് എന്നാണ് അതായത് നമ്മളെ ഈ മൈക്കിന്റെ ഈ ഹെഡ്സെറ്റിന്റെ പേരും പറയാൻ പറഞ്ഞു അല്ലേ നമ്മളെ ലോജിടെക് ആണ് നമ്മളെ ലോജിടെക്കിൻ്റെ എച്ച് വൺ ഫൈവ് വൺ അതായത് H hundred and fifty one ആണ് എസ് മൈക്കിൻ്റെ പേര് അതായത് എച്ച് വൺ ഫൈവ് വൺ ആണ് ഈ മൈക്കിൻ്റെ മോഡൽ ഓക്കെ അപ്പോൾ ലോജിടെക് ആണ് മറക്കേണ്ട കമ്പനി മറക്കേണ്ട ലോജിടെക് ആണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അറുപത്തൊമ്പതായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എത്ര കിട്ടി ഞാൻ അത് മേടിച്ചത് ഓൺലൈനിൽ അല്ല ഓൺലൈനിലുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറന്നുപോയി നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാനത് മേടിച്ചത് എറണാകുളം കൊച്ചി ലുലു മാളെന്നാണ് ഓക്കെ ഇത് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ വോയിസ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന വശം ഇതിൻ്റെയാണ് കേട്ടോ മറക്കണ്ട ഇതിൻ്റെയാണ് അപ്പോൾ ഞാൻ വോയിസ് മാറ്റട്ടെ നമ്മളെ മൈക്കിൻ്റെ നമ്മൾ തിരിച്ച് നമ്മളെ മൈക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ്സെറ്റ് ഓക്കെ ഈ ഹെഡ്സെറ്റ് ഇത്ര നമുക്ക് ഫുള്ള് തിരിച്ചത് കാണിച്ചു ഇത്ര ഉണ്ടാവും ഇങ്ങനെ റാ പോയിട്ടിരിക്കും കണ്ടോ നമ്മൾ മൈക്ക് ഇത്ര തിരിക്കാൻ പറ്റും ഈ സൈഡ് അതേപോലെ തന്നെ ഇത്ര തിരിക്കാൻ പറ്റും കണ്ടോ ഓക്കെ ഇതിപ്പോൾ നമുക്ക് നല്ലൊരു ഓൺലൈൻ ക്ലാസ്സിനും ഒരു ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു സാധനമാണ് ഇതിൻ്റെ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇതേ ഇതിൻ്റെ ഇവിടെ അതായത് മധുരം ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അതുപോലെ നമുക്ക് സൗണ്ട് വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ഇങ്ങനത്തെ ഒരു ട്രിഗർ കുറച്ച് സാധനമുണ്ട് സൗണ്ട് മ്യൂട്ടാക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ മ്യൂട്ടാക്കാനും അൺമ്യൂട്ടാക്കാനുള്ള ബട്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ട് അവർ ഇവിടെ വെറുതെ എന്തൊക്കെയോ ഒരു ജസ്റ്റ് പിന്നെ ഇവിടെ നമുക്ക് ഷോൾഡറിൽ അല്ലെങ്കിൽ നമ്മളെ ഇവിടേക്കില്ലേ പിൻ ചെയ്യാനായിട്ട് സാധനം ഉണ്ട് കണ്ടോ പിൻ ചെയ്തിങ്ങനെ വെക്കാനുള്ളത് ഇതല്ല മൈക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് ഇത് മൈക്കിൻ്റെ കൺട്രോൾസ് ആണ് മൈക്കിൻ്റെ ഹെഡ്സെറ്റിൻ്റെ കൺട്രോൾസ് വരുന്ന ഇതിലാണ് ഓക്കെ ഇതിൻ്റെ വയർ ലെങ്ത് ഞാൻ കാണിച്ചു തരാം വയർ ലെങ്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ഇത്രയുണ്ട് ഇതിൻ്റെ വയർ ലെങ്ത് കണ്ടോ ഇത്രയാണ് ഇതിൻ്റെ വയർ ലെങ്ത് വരുന്നത് ഓക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പം എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ ക്വാളിറ്റി കണ്ടന്റ് ഞാൻ വരും it's me Navaneeth Anand signing out